ഓക്കെ ഗായ്സ് അപ്പം നമുക്കൊരു സംഭവത്തിരിക്കുകയാണ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂർ പോവാണ് ഇവിടെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഒരു കുഞ്ഞു കൊച്ചുകൂടി ഉണ്ട് ഇവിടെ നിന്ന് ഓക്കെ നമ്മൾ ഇന്ന് നോർത്തിലാണ് സംഭവം ലൈവ് നമ്മൾ ലൈവ് അല്ല സാധാരണ സംഭവമാണ് ഓക്കെ അപ്പൊ നമുക്ക് ലഗേജ് ഒക്കെ ഉണ്ട് കുറെ ലഗേജ് ഉണ്ട് യൂബർ ഇപ്പൊ ഇവിടെ എത്താറായി ഇപ്പം എത്തും ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ പോവാണ് നമുക്ക് ഇപ്പോൾ വണ്ടി എത്തും ഇപ്പോൾ രാത്രി പത്തേകാല് നമ്മൾ പോവാണ് ഓക്കെ അപ്പം നമ്മൾ പോവാണ് ഓക്കെ കാഴ്ച അപ്പം നമ്മളത് നമ്മൾ പിന്നെ നോർത്ത് എത്തിയിരിക്കുകയാണ് അപ്പം നമുക്കിത് അപ്പം ഉണ്ട് നമുക്ക് പോവാം പ്രോഗ്രാം അപ്പം നമ്മൾ അവസാനം നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത നമ്മുടെ പോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ബാംഗ്ലൂർ എത്തുകയാണ് നമുക്ക് വരുന്നത് ഓക്കെ അമ്മ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് വണ്ടിയൊക്കെ മൂടിയിട്ടാണ് ഇട്ടാണ് സാറ് അപ്പോൾ എപ്പോഴും ആൾക്കാർ മൂന്നാണ് കഴിച്ച് രാത്രി ഇപ്പോൾ ഏകദേശം രാത്രി ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് നമ്മളിതിനെ ആൾക്കാർ ഡിസ്റ്റർബ് നല്ലതല്ല അപ്പോൾ ഇവിടെ ചില ചുമയൊക്കെ വരുന്നുണ്ട് നിങ്ങളിത് കാണുക എന്തുകൊണ്ട് തന്നെ അപമാനിക്കുന്നു ഓക്കെ ഇവിടെ ഒരാളത് കാല് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പണിയില്ലെങ്കിലും ഇത് ഇതാണ് നമ്മുടെ പുതിയൊരു മെമ്പർ അതിഥി നിങ്ങൾ നോക്കും നിങ്ങൾ നോക്കും ആൾക്കിങ്ങനെ വലിയ കാര്യമൊന്നുമല്ല മാമനെയും വലിയ കാര്യമല്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളൊക്കെ രണ്ട് വരും പക്ഷേ നമുക്ക് എന്നിട്ട് ഞാൻ പിന്നെ സംസാരിക്കണം എന്തായാലും നല്ല ബാങ്ക് വെച്ചിരുന്നത് ബാക്കി ഞാൻ നിങ്ങളെ ഒന്നും പ്രത്യേകം പറയാനില്ല ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ പോവാം പിന്നെ കിടന്നുറങ്ങാൻ ഞാൻ വീട് എടുക്കാം വീടിൻ്റെ മൂന്നാമത്തെ സംഭവം बटन है मुझे लगता है करना तो वैसे आंसर टू आंसर ओके मैंने कनेक्ट कर लिया നമുക്ക് അടിപൊളി ഇരിക്കുന്നുണ്ട് വെള്ളം സെറ്റാണ് പിന്നെ മാത്രമേ സെറ്റാകത്തുള്ളൂ കിടക്കുവാണ് അങ്ങനെയൊക്കെയാണ് കിടന്നത് ഔട്ട്സൈഡ് വ്യൂസൊക്കെ കാണാം കാഴ്ച ഇപ്പം നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് അതിൻ്റെ അടിയിലേക്ക് വേണം ഓക്കെ ബനസ്വടി സബ്വേ ആണിത് ഒറ്റ മനുഷ്യരില്ല ഗൈസ് ഓക്കെ എങ്ങോട്ടൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇങ്ങോട്ടും ഓക്കെ നമുക്ക് പോവാം ഒരു ഹൈ സംഭവം സെറ്റപ്പാണ് ഇത് ഇതെന്ത് ഇത് ഞാൻ പിടിക്കണം guys platform number two three എക്സിലേക്ക് നമ്മൾ പോകുന്നു നമുക്ക് വളരെ ഗായ്സ് അപ്പം നമ്മളിത് S M V e T ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ കൂടെ ഓക്കെ അപ്പം നമുക്ക് സിസ്റ്റർ ഉണ്ട് ഫാമിലിയൊക്കെ അച്ഛനും അമ്മയും കൊച്ചും ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെ ഒന്നും കറങ്ങുന്ന കാര്യമുണ്ട് പക്ഷെ നമ്മൾ നടക്കില്ലത് ഇത് പ്ലാറ്റ്ഫോം നമ്പറിൽ വണ്ണിലേക്ക് വണ്ണിലേക്ക് പോകുന്നതാണ് നമുക്കിനി എക്സിറ്റിലേക്ക് പോവാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൂം കിട്ടിയിരിക്കുകയാണ് അല്ല രണ്ട് റൂമാണ് കിട്ടിയേക്കുന്നത് നാല് അഡൽസിന് രണ്ട് റൂമാണ് കിട്ടിയേക്കുന്നത് അവർ പറഞ്ഞത് അപ്പം എന്താ ഞങ്ങളൊരു ഞങ്ങൾ നേരെ ബസ് കയറി ഞങ്ങൾ വന്നത് ഒരു കമനഹള്ളി മെയിൻ റോഡിലേക്കാണ് അപ്പോൾ അവർ വന്നപ്പോൾ ബസ്സുകാരൻ പറഞ്ഞു ഇച്ചിരി അങ്ങോട്ട് പോകാൻ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് അത് എൻ്റെ കോളേജിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് എന്നിട്ട് ഞങ്ങൾ ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു ഒരു ചേട്ടനാണ് ചോദിച്ചത് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് റൂം കിട്ടും എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ലോറിയിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ആയിരം രൂപ ബഡ്ജറ്റ് പറഞ്ഞു നല്ലവർക്കും കൂടെ ആയിരം രൂപ പറഞ്ഞിട്ട് പറഞ്ഞു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നു ഇത് കെമനഹള്ളി മെയിൻ റോഡാണ് അപ്പോൾ കല്യാൺ നഗർ എന്തൊക്കെ പറഞ്ഞത് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ ആൾ പറഞ്ഞത് ഹൈ റേറ്റ് ആണ് രണ്ടായിരം മൂവായിരം റേറ്റ് നമ്മളിങ്ങനെ ഒത്തിപ്പിടിച്ച് ഒത്തിപ്പിടിച്ച് ഉറപ്പിപ്പിടിച്ച് അവസാനം നമ്മൾ രണ്ടായിരം ഉറപ്പിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ കാരണം ഇന്ന് ചെയ്താൽ ഞങ്ങൾ നാളെ വെക്കേറ്റ് ആവുന്നതാണ് ഓക്കെ എനിക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത്ര നിർബന്ധം പിടിക്കാറുണ്ട് കാരണം വില കുറച്ചേ പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ട് ഇന്ന് ശരി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇന്ന് ശരി ഇറങ്ങിയിട്ട് നമ്മൾ നാളെ ഒന്ന് അഡ്മിഷൻ എടുക്കാൻ പോകും അഡ്മിഷൻ എടുത്തത് ഞങ്ങൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്കുള്ള ട്രെയിനിലാണ് തിരിച്ചു വരുന്നത് നമുക്ക് ഇവിടെ ഒരു ട്യൂസ്ഡേ രാവിലെയൊക്കെ എത്തുന്നു അങ്ങനെയാണ് വിശ്വാസം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഞാൻ പിന്നെ റൂമിലേക്ക് എത്തുകയാണെങ്കിൽ റൂമ് പരിചയപ്പെടുത്താം അതായത് റൂമിലേക്ക് പോകാം റൂമിലേക്ക് ഒത്തിരി താമസം ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ എനിക്കറിയില്ല ചിലപ്പോൾ ഹോട്ടലൊക്കെ ഉണ്ട് അതാണ് എൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ വന്നേക്കുന്നത് ചിലപ്പോൾ ഹോട്ടലൊക്കെ പോയിട്ട് നല്ല ഫുഡ് അടിക്കാം ഓക്കെ നമുക്ക് റൂമിലേക്ക് പോയിട്ട് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഒരു റൂം ഞാൻ പറഞ്ഞത് ഒരു അപ്പാർട്ട്മെൻറ്റ് കൂട്ടാണ് സംഭവം സെറ്റാക്കിയേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഓക്കെ ഇത് മെയിൻ റൂമാണിത് ഓക്കെ മെയിൻ റൂമാണിത് ഇവിടെ ഒരു സോഫ അല്ല ഇവിടെ സംഭവം അവിടെ വരണം പിന്നെ ഒരു ടി വി ഉണ്ട് അത് കറക്റ്റ് അങ്ങ് വർക്ക് ആവില്ലത് പിന്നുള്ളത് ഇത് ചെറിയൊരു അടുക്കള സെറ്റപ്പിലാണ് പിന്നെ ഈ സംഭവം എന്താ വെച്ചാൽ ഇത് ഫ്രിഡ്ജാണ് ഇതിനകത്ത് ഒന്നുമില്ല ഓക്കെ ഓക്കെ പിന്നുള്ളത് ഈ ചെറിയ നമ്മൾ ഇത് സെറ്റപ്പൊക്കെയാണ് പിന്നുള്ളത് നമുക്ക് ബാൽക്കണിയാണ് ബാൽക്കണി നമുക്ക് ബാൽക്കണി തുറന്ന് പുറത്തേക്ക് തുടങ്ങി പോകാം ഓക്കെ ഗൈസ് കണ്ടോ നമുക്ക് നമുക്ക് ഇങ്ങനെ മെയിൻ റോഡൊക്കെയാണ് ഇങ്ങോട്ടേക്കാണ് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അതടയ്ക്കാം ഓക്കെ പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു ബാത്റൂമാണ് എന്തിനും ഏതിനും നമുക്ക് ആദ്യം വേണ്ടത് ബാത്റൂമാണ് ഓക്കെ അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ് കേട്ടോ നല്ല ബാത്റൂമൊക്കെ തന്നെയാണ് ഹീറ്ററൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തൊക്കെ ഉണ്ട് കുഴപ്പമില്ല നമുക്ക് അഫോർഡബിൾ ആണ് അല്ല അത് സംഭവം കുഴപ്പമില്ല പിന്നുള്ളത് നമ്മുടെ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ റൂമും അവിടെ ഒരു റൂമുമാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ബെഡായിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഡബിൾ ബെഡ് വീട്ടാണ് ഡബിൾ കോട്ടേ കിടക്കുന്നത് ഇവിടെ രണ്ട് പേര് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ നോക്കണ്ട പിന്നെ ഇവിടെ ഒരു കുച്ച് കിടക്കുന്നുണ്ട് ഇവിടെ ഒരു വയസ്സായ ആള് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ സംഭവം ഷെൽഫൊക്കെ ഉണ്ട് ഒരു പക്ക ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇവിടെയൊക്കെ ഫുൾ സംഭവം സെറ്റപ്പാണ് നോക്കണ്ടോ ഓക്കെ യാ ഇവിടെ സെറ്റപ്പാണ് അതൊക്കെ പിന്നെ ഇവിടെ നോക്കിയാൽ നേരെ അങ്ങോട്ട് കാണാം ഇവിടെ നോക്കിയാൽ അങ്ങോട്ടും കാണാം ഓക്കെ നമുക്ക് ഇവിടെ നോക്കി ഇങ്ങനെ കാണാൻ ആൾ ആൾക്കാർ നടന്നു പോകണം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ബാക്കി നമ്മൾ ഇനി അടുത്ത് നമ്മൾ പുറത്ത് നമ്മൾ പോകുന്ന പുറത്തേക്കാണ് പോകുന്നത് നമുക്ക് ഇനി അടുത്ത് നല്ല വീഡിയോ കാണാം ബൈ അതേഴ്സ് സൈഡ്